ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ട്യൂഷൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിന്ന് ഏഴാം ക്ലാസ്സിലെ മാത്സ് ചാപ്റ്റർ പതിനൊന്നാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്താണ് നമ്പേഴ്സ് ആൻഡ് അൾജീബ്ര അൾജീബ്ര എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് അൾജീബ്ര ബീജഗണിതമാണ് ബീജഗണിതം എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സംഖ്യ ഏതോ ഒരു സംഖ്യ ഏതോ ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന എണ്ണൽ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നിങ്ങൾ പറയുക ഇതെന്ത് ഈ ടീച്ചർ ഇങ്ങനെ പറയുന്നത് ഏതോ ഒരു സംഖ്യ ഏത് സംഖ്യ എന്ന് ചോദിക്കും അല്ലേ ഇവിടെ സംഖ്യ പറഞ്ഞിട്ടില്ല ഏതോ ഒരു സംഖ്യ നമുക്കതിനെ സങ്കല്പിക്കാം ഏതായിട്ട് പത്തായിട്ട് സങ്കല്പിക്കാം ഏത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് നമ്മൾ തന്നെ ഒരു സംഖ്യ ഇങ്ങനെ സങ്കല്പിച്ചതാണ് ഏതോ ഒരു എണ്ണൽ സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യ ഏതാണ് പത്തിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് പതിനൊന്ന് ആ ഇതെങ്ങനെ കിട്ടി ഇതെങ്ങനെ കിട്ടാൻ ഇത് കിട്ടേണ്ടിയില്ലല്ലോ ഞങ്ങൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതല്ലേ പത്ത് കഴിഞ്ഞാൽ പതിനൊന്നാണ് എന്നുള്ളത് അല്ലേ ആ എന്നാൽ നമ്മളൊന്ന് അറിയണം എന്താണ് പത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് പതിനൊന്ന് കിട്ടുന്നത് അല്ലേ പത്തിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് പതിനൊന്ന് കിട്ടുന്നത് ഈ പത്ത് എന്ന സംഖ്യ നമ്മൾ സങ്കല്പിച്ചതാണ് അതായത് നമുക്കിവിടെ തന്നിട്ടില്ല ഏതോ ഒരു സംഖ്യ ഒരു അജ്ഞാതമായ ഒരു സംഖ്യയെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ അജ്ഞാതമായ സംഖ്യയെ നമ്മൾ സങ്കല്പിച്ചതാണ് പത്തായിട്ട് എന്നാൽ ഈ ഇങ്ങനെ ഒരു നമ്പരായിട്ട് നമ്മൾ കാണാതെ ആ അജ്ഞാതമായ സംഖ്യയ്ക്ക് നമ്മളൊരു പേര് കൊടുക്കുകയാണ് ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു ഒരു ആൽഫബറ്റ് കൊടുത്തിട്ട് ആ സംഖ്യയെ നമ്മൾ പറയുകയാണ് ആ സംഖ്യ ഏതാണെന്ന് നമുക്കറിയില്ല ആ സംഖ്യയ്ക്ക് ഒരു പേര് കൊടുത്ത് എക്സ് എന്ന ഒരു പേര് കൊടുത്ത് അപ്പോൾ ആ സംഖ്യയുടെ ഏതോ ഒരു സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യ കാണാൻ എന്താണ് ചെയ്യേണ്ടത് എക്സ് എന്ന സംഖ്യ എക്സ് എന്ന സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യ എന്താണ് എക്സ് പ്ലസ് വൺ അല്ലേ അതായത് ഈ പത്തിനെ നമ്മൾ എക്സ് ആയിട്ട് സങ്കല്പിക്കുന്നു പത്തിനെ എക്സ് ആയിട്ട് സങ്കല്പിക്കുന്നു എങ്കിൽ ആ ഏതോ സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എക്സ് പ്ലസ് വൺ എന്ന് നമ്മൾ കാണും ഇനി ഈ പത്തിൻ്റെ മുകളിലുള്ള സംഖ്യ അതായത് തൊട്ട് മുൻപുള്ള സംഖ്യ ഒൻപതാണ് എന്ന് നമുക്കറിയാം അല്ലേ ഒൻപതല്ലേ ഈ ഒൻപതിനെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക പത്തുമായിട്ടുള്ള ആ ഒൻപതിൻ്റെ ബന്ധം എന്താണ് പത്ത് മൈനസ് വൺ അല്ലേ ഒൻപത് അങ്ങനെയാണെങ്കിൽ ഇതിനെയും നമുക്ക് ഈ എക്സ് വെച്ച് അതായത് എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിച്ചെടുത്ത ഒരു നമ്പറാണ് ആ സങ്കല്പ നമ്പറിന് നമ്മൾ കൊടുക്കുന്ന പേര് എന്ന് പറയുന്നത് എക്സ് എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ തൊട്ട് മുൻപുള്ള സംഖ്യ കാണാൻ എന്ത് ചെയ്യണം എക്സ് മൈനസ് വൺ മനസ്സിലായോ ഇനി ഇതുപോലെ തന്നെ നമുക്ക് എക്സ് ഒരു ഒറ്റ സംഖ്യയാണ് ഈ എക്സ് എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയാണ് എന്ന് കരുതിക്കോ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ തുടങ്ങി വരുന്ന നമ്പേഴ്സാണ് ഒറ്റ സംഖ്യകൾ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ ഈ ഒറ്റ സംഖ്യയെ കാണാൻ നമ്മൾ ഈ ഒരു രീതിയിൽ അതായത് ഒരു ഏതോ ഒരു സംഖ്യയുടെ ഒറ്റ സംഖ്യയുടെ ഏതോ ഒരു ഒറ്റ സംഖ്യയുടെ തൊട്ടടുത്തുള്ള സംഖ്യ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നോക്കിക്കുക ഇവിടെ നമുക്ക് മൂന്ന് എന്ന നമ്പർ എടുക്കാം ഈ മൂന്ന് എന്ന നമ്പറിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ കാണാൻ നമുക്ക് മൂന്നിൻ്റെ കൂടെ എന്ത് ചെയ്യണം രണ്ട് കൂട്ടണം അല്ലേ മൂന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോഴാണ് തൊട്ടടുത്തുള്ള ഒറ്റ സംഖ്യയായ മൂന്നിന് ശേഷം വരുന്ന ഒറ്റ സംഖ്യയായ അഞ്ച് നമുക്ക് കിട്ടുന്നത് ഈ മൂന്ന് എന്നത് നമ്മൾ സങ്കല്പിച്ച ഒരു സംഖ്യയാണ് ഈ മൂന്നിന് നമ്മളൊരു പേര് നൽകുകയാണ് എക്സ് അല്ലേ എക്സ് എന്ന് നമ്മൾ ഒരു പേര് നൽകുന്നു അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള സംഖ്യ കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി എക്സ് പ്ലസ് ടു അല്ലേ ഇനി അതുപോലെ ഇനി തൊട്ട് മുമ്പുള്ള സംഖ്യ ഇനി തൊട്ട് മുമ്പുള്ള സംഖ്യ എന്താണ് ഒന്നാണ് അപ്പോൾ മൂന്നിൻ്റെ കൂടെ നമ്മൾ രണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഈ ഒന്ന് നമുക്ക് കിട്ടും അല്ലേ ഇതിനെയും ഈ ഒരു രീതിയിലൊന്ന് ചെയ്തു നോക്കിക്കേ എന്താണ് എക്സ് മൈനസ് വൺ എന്ന് നമ്മൾ പറയും ഇതെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു സംഖ്യ ഏതാണ് ആ സംഖ്യ എന്നുള്ളത് പറഞ്ഞിട്ടില്ല ഏതോ ഒരു സംഖ്യ നമുക്ക് ആ സംഖ്യയ്ക്ക് എക്സ് എന്ന് തന്നെ പേര് നൽകാം ഈ എക്സ് എന്ന എക്സിൻ്റെ ആറ് മടങ്ങ് എത്ര എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്തായിരിക്കും എഴുതുക എക്സിൻ്റെ ആറ് മടങ്ങ് എക്സ് എന്ന സംഖ്യ നമുക്ക് തന്നിട്ടില്ല ഏതോ ഒരു സംഖ്യ അതായത് ഇപ്പോൾ ഒരു അഞ്ച് അഞ്ചിൻ്റെ ആറ് മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അയ്യാറ് മുപ്പത് പക്ഷേ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്ന സംഖ്യ ഏതാണെന്ന് തന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുക എക്സ് ഗുണിക്കണം ആറ് അതെന്താണ് ആറ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇത് ഇത്രയും ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് പറഞ്ഞു തന്നത് എന്ന് പറയാം ബീജഗണിതം എന്ന് പറഞ്ഞാൽ എന്താണ് അടിസ്ഥാനപരമായി ബീജഗണിതം അജ്ഞാതമോ സാങ്കല്പികമോ ആയ സംഖ്യകളെ ചിഹ്നങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്ത് അവ ഉപയോഗിച്ച് കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഗണിത ശാസ്ത്ര സങ്കേതമാണ് എന്ത് ബീജഗണിതം അതെ മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത് അജ്ഞാതമായ ഒരു സംഖ്യ അതായത് ഈ ഇവിടെ നമുക്ക് എക്സ് എക്സ് എന്നൊരു സംഖ്യയാണ് ഒരു പേരാണ് ഒരു ചിഹ്നം ചിഹ്നങ്ങളോ സംഖ്യകളെ ചിഹ്നങ്ങൾ കൊണ്ട് പ്രതിനിധി ഇവിടെ ചിഹ്നം എന്നതുകൊണ്ട് ഈ ഒരു എക്സ് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പേരാണോ ആ ഒരു സംഖ്യയ്ക്ക് നമ്മൾ നിശ്ചയിക്കുന്നത് ആ ഒരു ഒരു ചിഹ്നം ഇവിടെ നമ്മൾ ആൽഫബറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ എക്സ് എന്ന സംഖ്യയെ എന്താണ് സാങ്കല്പികമായ ഈ ഒരു സംഖ്യയെ പ്രതിനിധാനം ചെയ്ത് അവ ഉപയോഗിച്ച് കണക്കുകൂട്ടലുകൾ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഗണിതശാസ്ത്ര സങ്കേതമാണ് ബീജഗണിതം ഇത് ഇത്രയും മനസ്സിലായോ ഇനി അതുപോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത് algebra is basically a mathematical technique for representing unknown or imaginary numbers with symbols and performing calculation using them ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ എന്താണ് ബീജഗണിതം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാലല്ലേ നിങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് കണക്കുകൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നെ ഞാനിവിടെ ഒരു പിരമിഡാണ് ഇവിടെ വരച്ചിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ ഇവിടെ ഞാൻ അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളെ എഴുതാൻ പോവുകയാണ് വൺ ടു ത്രീ ഈ ഇതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഇവിടെ വരുന്ന സംഖ്യ എനിക്കറിയാം എത്രയാണെന്ന് ഞാൻ പറയട്ടെ എട്ട് ഇനി അതുപോലെ തന്നെ ഞാൻ ഇവിടെയും വേറൊരു ഒരു സംഖ്യ എഴുതാം എത്രയാണ് നാല് അഞ്ച് ആറ് ഇവിടെയും എനിക്ക് ഇവിടെയുള്ള സംഖ്യ എനിക്കറിയാം ഞാനത് ഇവിടെ എഴുതുകയാണ് അതെങ്ങനെ അറിയാം എന്ന് ചോദിക്കേ അറിയാം അപ്പം നിങ്ങൾ പറയും ഓ ഇത് നേരത്തെ കണ്ടുപിടിച്ചൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതല്ലേ അല്ല അതെങ്ങനെ അറിയാമെന്ന് ഞാൻ നിങ്ങൾക്ക് ട്രിക്ക് പറഞ്ഞുതരാം അതായത് നമ്മൾ ഈ ബീജഗണിതം ഒട്ടുമിക്ക കുട്ടികൾക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ചാപ്റ്ററാണ് പക്ഷേ ഇത് മനസ്സിലാക്കി പഠിച്ചാലുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടി ആണ് ഇത് നമുക്ക് ഗെയിം ഗെയിം എങ്ങനെയാണ് ഗെയിമിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ബീജഗണിതത്തെയും സമീപിക്കാനായിട്ട് പറ്റും അപ്പം ഇതൊക്കെ ഈ ഇനി ഇനി വരുന്ന വെക്കേഷന് നിങ്ങൾ ഇതൊക്കെ വീട്ടിൽ കളിക്കണം കേട്ടോ അതിന് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം വേറെ ആരടുത്തും പറയണ്ട നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ ഈ നടുക്കൊരു സംഖ്യ കണ്ടോ നടുക്കുള്ള സംഖ്യ എന്താണ് രണ്ട് രണ്ടിനെ നാല് തവണ ഇരട്ടിക്കുക ഇരട്ടിപ്പിക്കുക എത്രയാണ് നാല് രണ്ട് എട്ട് ആ സംഖ്യ ആയിരിക്കും ഇവിടെ ഏറ്റവും മുകളിൽ വരേണ്ടത് അതേ കണക്ക് ഇവിടെ കണ്ടോ അഞ്ച് അഞ്ചിനെ നാല് തവണ ഇരട്ടിപ്പിക്കുക എത്രയാണ് അയിനാല് ഇരുപത് അതായിരിക്കും ഇവിടെ വരുന്ന ഈ ഇവിടെ വരുന്ന ഈ സംഖ്യ ഇനി നമുക്ക് നോക്കാം ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം ഞാൻ അങ്ങ് രണ്ടിനെ നാല് കൊണ്ട് അങ്ങ് ഗുണിച്ച് അവിടെ എഴുതി ഇനി അത് ശരിയാണോ എന്ന് നമുക്കറിയണ്ടേ നോക്കിക്കേ ഒന്നും രണ്ടും എത്രയാണ് മൂന്ന് രണ്ടും മൂന്നും എത്രയാണ് അഞ്ച് ആ ഇവിടെ വന്ന് നോക്കിക്കേ അഞ്ച് മൂന്നും എത്ര എട്ട് കറക്റ്റല്ലേ ആണ് ഇനി ഇവിടെ നോക്കാം അഞ്ചും നാലും അഞ്ചും എത്രയാണ് ഒൻപത് ഇവിടെ നോക്കിക്കേ ആറ് അഞ്ചും ആറും എത്രയാണ് പതിനൊന്ന് പതിനൊന്നും ഒൻപതും ഇരുപതല്ലേ അപ്പോൾ അത് കറക്റ്റല്ലേ ആ ഒരു ഫോം അതായത് ഈ നടുക്കുള്ള സംഖ്യയുടെ നാലിരട്ടിയായിരിക്കും ഈ പിരമിഡിൻ്റെ ലാസ്റ്റുള്ള ഈ ഒരു നമ്പർ അപ്പോൾ ഇനി വേറെ അതായത് ഒരു ഒരു കണക്ക് ഞാൻ തരാം ഇവിടെ ഇരുപത്തി നാല് ആണ് തന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സംഖ്യ ഏത് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും നമുക്കറിയാം ഈ നടുക്കുള്ള സംഖ്യയുടെ നാലിരട്ടിയാണ് ഏറ്റവും മുകളിലുള്ള ഈ സംഖ്യ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിലുള്ള സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നടുക്കുള്ള സംഖ്യ കണ്ടുപിടിച്ചാൽ പോരെ ആദ്യം അതിനെന്ത് ചെയ്യും ഇരുപത്തിനാലിനെ നാല് കൊണ്ട് ഭാഗിച്ചു നോക്കണം എത്രയാണ് നാല് കൊണ്ട് ഭാഗിച്ചു നോക്കണം അപ്പോൾ അത് എത്രയാണ് കിട്ടുന്നത് ആറ് നാല് നാല് അപ്പോൾ ആ ആറായിരിക്കും ഇവിടത്തെ സംഖ്യ അങ്ങനെയാണെങ്കിൽ തൊട്ട് പുറകിലുള്ള സംഖ്യ ആയിരിക്കും ഇവിടെ വരേണ്ടത് എന്താണ് അഞ്ച് ഇവിടെ വരേണ്ടത് തൊട്ടടുത്തുള്ള സംഖ്യയായിരിക്കും അല്ലേ അപ്പോൾ അഞ്ച് ആറ് ഏഴ് അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യ ഇനി എന്താണ് അഞ്ചും ആറും പതിനൊന്ന് ആറും ഏഴും ആറും ആറും പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഇനി നോക്കിക്കേ ഒന്നും മൂന്നും നാല് ഒന്നും ഒന്നും രണ്ട് ഇരുപത്തിനാല് തന്നെ അല്ലേ കറക്റ്റ് അല്ലേ വന്നത് അല്ലേ ഇതൊരു ഗെയിമായിട്ട് തോന്നുന്നില്ല നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞ് അനിയത്തിമാരോ അല്ലെങ്കിൽ ചേച്ചിമാരടുത്തൊക്കെ ചേച്ചേട്ടന്മാരടുത്തോ അനിയന്മാരടുത്തൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് മൊബൈലിലെ ഗെയിമൊക്കെ ഇനി അങ്ങോട്ട് മതിയാക്കാം നമുക്ക് മാത്സിലെ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഗെയിമായിട്ട് നിങ്ങളവിടെ പ്രസൻറ്റ് ചെയ്യണം എന്നിട്ട് മുകളിലുള്ള സംഖ്യ തന്നിട്ട് പെട്ടെന്ന് സംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ അവർക്ക് ആ ട്രിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത് നിങ്ങൾ പെട്ടെന്ന് അപ്പോൾ ഇതെങ്ങനെ ഇതെങ്ങനെയാന്ന് കുറേ അവരെ വട്ടം ചുറ്റിച്ചതിന് ശേഷം പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം ഇവിടെ നോക്കി ഇവിടെ ഞാനൊരു നമ്പർ ഇടാം അതായത് നൂറ് എന്ന ഒരു നമ്പറാണ് ഞാനിവിടെ ഇടുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സംഖ്യ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ നൂറിൻ്റെ നൂറിനെ നാല് കൊണ്ട് ഭാഗിക്കുക നൂറിനെ നാല് കൊണ്ട് ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നൂറിൻ്റെ പകുതി അമ്പത് അമ്പതിൻ്റെ പകുതി ഇരുപത്തിയഞ്ച് ആ ഇരുപത്തഞ്ചല്ലേ ഇവിടെ വരേണ്ടത് മനസ്സിലായോ നൂറിനെ നാല് കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ നടുക്കെഴുതുക ഇനി ഇവിടെ എന്താണ് ഇരുപത്തി നാല് ഇവിടെ എന്താണ് ഇരുപത്തി ആറ് പിന്നെ നമുക്കിതൊന്ന് നോക്കാം ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ ഇവിടെ നോക്കിക്കേ അഞ്ചും നാലും ഒൻപത് നാല് രണ്ടും രണ്ടും നാല് ഇനി ഇവിടെ നോക്കിക്കേ അഞ്ചും ആറും പതിനൊന്നും ഒന്ന് ശിഷ്ടം രണ്ട് രണ്ട് നാലും ഒന്നും അഞ്ച് നോക്കിക്കേ ഒൻപതും ഒന്നും പത്ത് അഞ്ചും നാലും പത്ത് പത്തിന് ഒന്ന് ശിഷ്ടമുണ്ട് അഞ്ചും നാലും ഒമ്പതും ഒന്നും പത്ത് നൂറ് തന്നെ അല്ലേ കിട്ടിയിരിക്കുന്നത് നൂറ് തന്നെ അല്ലേ അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇതെന്തിനാണ് ഈ ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ് പറയാം പക്ഷെ അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യം ഇതിപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് അടുത്തടുത്തുള്ള എണ്ണൽ സംഖ്യകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് നോക്കാം ഇവിടെ അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളെ ഒന്ന് ചെയ്തു നോക്കിയാലോ അടുത്തടുത്തുള്ള ഒരു ഒറ്റ സംഖ്യ ഒന്ന് പറഞ്ഞേ എന്താണ് വൺ ത്രീ ഫൈവ് ഇത് അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളാണ് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഈ മൂന്നിൻ്റെ ഇര മൂന്നിൻ്റെ നാല് മടങ്ങ് എത്രയാണ് നാ മൂന്ന് പന്ത്രണ്ട് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഒന്നും മൂന്നും നാല് മൂന്നും അഞ്ചും എട്ട് എട്ട് എട്ട് നാലും എത്രയാ നാല് നാല് എട്ട് എട്ട് നാലും പന്ത്രണ്ട് അല്ലേ ഈ ഈ ഈ എട്ടിലും രണ്ട് നാലടങ്ങിയിട്ടുണ്ട് അപ്പം നാല് നാല് എട്ടും നാലും എത്രയാണ് പന്ത്രണ്ട് കറക്റ്റായിട്ട് വന്നല്ലേ അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഒരു കണക്കും കൂടി നമുക്ക് നോക്കാം ഈ ഒറ്റ സംഖ്യ വെച്ചിട്ട് ഒരു കണക്ക് കൂടി നമുക്കൊന്ന് നോക്കാം എന്താണ് മൂന്ന് അഞ്ച് അടുത്തത് എന്താണ് ഏഴ് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഈ അഞ്ചിൻ്റെ നാല് മടങ്ങായിരിക്കും ഇവിടത്തെ സംഖ്യ അപ്പോൾ നാല് മടങ്ങ് എന്ന് പറഞ്ഞാൽ ഈ നാല് ഇരുപത് കറക്റ്റാണോ ഒന്ന് നോക്കാം അഞ്ച് മൂന്നും എട്ട് അഞ്ചും ഏഴും പന്ത്രണ്ട് നോക്കിക്കേ കറക്റ്റ് അല്ലേ പന്ത്രണ്ട് എട്ടും എത്ര ഇരുപത് അപ്പോൾ ടെക്നിക്ക് മനസ്സിലായോ ഇനി ഇനി നമുക്ക് തുടർച്ചയായ ഇരട്ട സംഖ്യകളൊന്ന് വെച്ച് നോക്കാം കറക്റ്റ് എന്നൊന്നും അറിയാമല്ലോ നല്ല രസമില്ലേ അപ്പോൾ നമുക്ക് ഒരു ഇരട്ട സംഖ്യകൾ എടുക്കാം രണ്ട് നാല് ആറ് നോക്കിക്കേ നാലിൻ്റെ നാലിരട്ടി നാല് നാല് പതിനാറ് ആണ് ഇവിടുത്തെ സംഖ്യ ഇനി നമുക്കൊന്ന് നോക്കാം രണ്ട് നാലും ആറ് നാലും ആറും പത്ത് പത്ത് വാവ് പത്ത് മാറും എത്രയാ പതിനാറ് അല്ലേ അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം എവിടെ പെൻസില് ആറ് എട്ട് പത്ത് അല്ലേ അടുത്തടുത്തുള്ള ഇരട്ട സംഖ്യ തന്നെയല്ലേ ഇനി നോക്കിക്കേ എട്ടും പത്തും പതിനെട്ട് ആറും എട്ടും ആറും ആറും പന്ത്രണ്ടും രണ്ടും പതിനാല് അയ്യോ ഇവിടെയുള്ള സംഖ്യ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലല്ലോ എന്ത് ചെയ്യും അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം അവിടെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എട്ടിൻ്റെ നാല് ഇരട്ടി എത്രയാണ് എട്ട് നാല് മുപ്പത്തി രണ്ട് ഇനി ഒന്ന് നോക്കാം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് നിങ്ങളത് ശരിയാക്കുക കേട്ടോ അപ്പോൾ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ എട്ട് നാലും എത്രയാണ് പന്ത്രണ്ട് ഇപ്പോൾ പന്ത്രണ്ടിന് രണ്ട് ഒന്ന് ശിഷ്ടം ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് മൂന്ന് മുപ്പത്തിരണ്ട് അല്ലേ കറക്റ്റ് അല്ലേ അല്ലേ നല്ല രസമായിട്ടില്ലേ ഒരു രീതിയിലുള്ള മാത്സ് ഈ ഒരു രീതിയിലുള്ള കണക്കിന് നമുക്ക് ബീജഗണിതത്തിൽ ഒരു പൊതു തത്വത്തിലൂടെ നമുക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതെങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള സംഖ്യ നമുക്ക് അജ്ഞാതമായ ഒരു സംഖ്യയാണല്ലോ ഈ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിച്ചെടുത്ത സംഖ്യ എന്ന് കരുതിക്കോ അപ്പം നമുക്ക് അജ്ഞാതമാണ് ഇവിടുത്തെ സംഖ്യ ഏതാണ് എന്ന് നമുക്ക് തന്നിട്ടില്ല അപ്പം നമ്മൾ അതിനെ എന്താണ് എന്തായിട്ട് പറയുന്നു എക്സ് ആയിട്ട് ഇവിടെ നമ്മൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള സംഖ്യ തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള സംഖ്യ എങ്ങനെ കാണും ഈ എക്സ് അതായത് ഒന്ന് ഒന്ന് ഒന്നിനോട് ഒന്ന് ചേർക്കുമ്പോഴാണ് രണ്ട് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒന്നിനെ എക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ എക്സിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ എന്തെന്നാണ് നമുക്ക് പറയാൻ പറ്റുക എക്സ് പ്ലസ് വൺ എന്ന് പറയും ഇനി അതുപോലെ ഇവിടെയുള്ള സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് പറയുക ഈ എക്സിൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോൾ ഈ ഒന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോഴാണ് ഇവിടുത്തെ മൂന്ന് കിട്ടുന്നത് അല്ലേ അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് എക്സിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത് ഇവിടെ ഈ ഒരു കോളത്തിലുള്ള സംഖ്യ കിട്ടുന്നത് ഇതിനെ നമ്മൾ ബീജഗണിത രീതിയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള സംഖ്യ ഇവിടെയുള്ള സംഖ്യ എന്തായിരിക്കും നമുക്കറിയാം എക്സ് പ്ലസ് വണ്ണിൻ്റെ നാല് മടങ്ങായിരിക്കും അതായത് എക്സ് പ്ലസ് വണ്ണിൻ്റെ നാല് മടങ്ങായിരിക്കുമല്ലോ ആ മുകളിലുള്ള സംഖ്യ ഈ ബ്രാക്കറ്റിന് ശേഷം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇൻഡു ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഈ സംഖ്യ എന്തായിരിക്കും x plus one into four അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം എക്സിനെ നാല് കൊണ്ട് ഗുണിക്കണം എക്സിനെ നാല് കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് നാല് എക്സ് ഇനി ഈ വണ്ണിനെ നാല് കൊണ്ട് ഗുണിക്കണം വണ്ണിനെ നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് അപ്പോൾ ഈ പ്ലസ് ഇടാനായിട്ട് മറന്നു പോകരുതേ പ്ലസ് ഒന്നിനെ നാല് കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് നാല് അപ്പം നാല് x plus four four x plus four എന്നായിരിക്കും ഇവിടെ വരുന്നത് നോക്കിക്കേ ഫോർ എക്സ് പ്ലസ് ഫോർ എന്നാണ് ഇവിടെ വരുന്നത് നമുക്ക് നോക്കാം അത് കറക്റ്റാണോ ആണോ എന്ന് ഇവിടെ എക്സിനെയും എക്സ് പ്ലസ് വണ്ണിനെയും കൂട്ടുമ്പോഴുള്ള ഉത്തരമാണ് നമുക്ക് ഇവിടെ വരേണ്ടത് ഇവിടെ എത്ര എക്സ് ഉണ്ട് രണ്ട് എക്സ് ഉണ്ട് അല്ലേ രണ്ട് എക്സ് പിന്നെ എന്തുണ്ട് ഇവിടെ ഈ രണ്ട് എക്സിനെയാണ് നമ്മൾ രണ്ട് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ഒരു എക്സ് രണ്ട് എക്സ് ഇപ്പം രണ്ട് എക്സ് ഉണ്ട് പിന്നെ എന്തും കൂടി ഉണ്ട് പ്ലസ് വൺ ഇല്ലേ ആ പ്ലസ് വണ്ണ് കൂടി നമുക്കിവിടെ എഴുതണം കണ്ടോ ഇനി ഇനി നമുക്ക് ഇവിടുത്തെ കോളം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ് ഇവിടെ എത്ര എക്സ് ഉണ്ട് ഇവിടെ ഒരു എക്സ് ഉണ്ട് ഇവിടെയും ഒരു എക്സ് ഉണ്ട് അപ്പോൾ മൊത്തം എത്ര എക്സ് ഉണ്ട് രണ്ട് എക്സ് ഉണ്ട് അല്ലേ ഇനി എന്താണുള്ളത് പ്ലസ് ഇവിടുത്തെ പ്ലസ് നമ്മൾ അതുപോലെ എടുത്തെഴുതി ഇനി എന്താണുള്ളത് ഈ വണ്ണിനെയും ഈ ടൂവിനെയും കൂട്ടി കിട്ടുന്ന ഉത്തരം അതായത് മൂന്ന് വൺ പ്ലസ് ടു എത്രയാണ് ത്രീ അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി നോക്കിക്കേ ഏറ്റവും മുകളിലുള്ള സംഖ്യ ആ കറക്റ്റ് തന്നെ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇവിടെ രണ്ട് എക്സാണ് ആണ് ഇവിടെയും രണ്ട് എക്സ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് എക്സും രണ്ട് എക്സും ചേരുമ്പോൾ എത്രയാണ് നാല് എക്സ് അല്ലേ നിങ്ങൾ ഈ എക്സിനെയും ഈ എക്സിനെയും രണ്ട് എക്സ് ആയിട്ട് കരുതരുതേ ഈ രണ്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് അതാണ് അപ്പോൾ രണ്ട് എക്സും രണ്ട് എക്സും കൂട്ടുമ്പോൾ നാല് എക്സ് പ്ലസ് വണ്ണും ത്രീയും കൂടി കൂട്ടിക്കിട്ടിയ സംഖ്യ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ബീജഗണിത രീതിയിൽ ഇതിനെ നമുക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റുന്നത് ഇനി ഇനി നോക്കിക്കേ ഇവിടെ എക്സ് എന്നാണ് തന്നിരിക്കുന്നത് നടുക്കുള്ള സംഖ്യ എക്സ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത് മറ്റൊന്നും നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഈ സംഖ്യയും ഏതാണെന്ന് നമുക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ തൊട്ടടുത്തുള്ള സംഖ്യ ഇത് തൊട്ടടുത്തുള്ള എണ്ണൽ സംഖ്യയാണ് എന്ന് കരുതിക്കും അപ്പോൾ എക്സിൻ്റെ ഈ തൊട്ടടുത്തുള്ള സംഖ്യ എങ്ങനെ നമ്മൾ കാണും എക്സ് പ്ലസ് വൺ അല്ലേ ഇവിടെ ഇപ്പോൾ രണ്ടാണെങ്കിൽ തൊട്ടടുത്തുള്ള സംഖ്യ മൂന്നായിരിക്കില്ലേ അപ്പോൾ രണ്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് ഈ അടുത്തുള്ള സംഖ്യ കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ തൊട്ട് പിറകിലുള്ള സംഖ്യ നമുക്ക് എങ്ങനെ കാണാനായിട്ട് പറ്റും ഈ എക്സ് എന്ന സംഖ്യയുടെ കൂടെ ഒന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് ഇവിടെയുള്ള സംഖ്യ കിട്ടുന്നത് അല്ലേ ഇപ്പോൾ ഇവിടെ രണ്ടാണെങ്കിൽ ഈ രണ്ടിൻ്റെ കൂടെ ഒന്ന് മൈനസ് ചെയ്യുമ്പോഴാണ് ഇവിടുത്തെ സംഖ്യ ഒന്ന് രണ്ട് മൂന്ന് എന്ന് കിട്ടുന്നത് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് എന്ന് നമുക്ക് കിട്ടുന്നത് ഇനി ഈ നടുക്കുള്ള സംഖ്യ എക്സ് ആണെങ്കിൽ ഏറ്റവും മുകളിലുള്ള സംഖ്യ എത്രയായിരിക്കും നമുക്കറിയാം നടുക്കുള്ള സംഖ്യയുടെ നാല് മടങ്ങാണ് ഏറ്റവും മുകളിലുള്ള സംഖ്യ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും എക്സ് എക്സ് ഇൻറ്റു നാല് അതായത് നാല് എക്സ് അല്ലേ വരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി അതുപോലെ ഇതിപ്പോൾ കറക്റ്റാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത് നോക്കിക്കേ ഈ എക്സും ഈ ഈ കോളവും ഈ കോളവും നമ്മൾ കൂട്ടിയിട്ടാണല്ലോ ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ എത്ര എക്സ് ആണുള്ളത് ഒന്ന് രണ്ട് അപ്പോൾ ഒരെക്സ് രണ്ട് എക്സ് ആ രണ്ട് എക്സിനെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ എടുത്തെഴുതുന്നു ഇനി ഈ മൈനസ് വണ്ണ് നമ്മൾ എഴുതണ്ടേ അപ്പോൾ മൈനസ് വണ്ണും നമ്മളിവിടെ എഴുതുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ ഇവിടെയും രണ്ട് എക്സ് ഉണ്ട് അല്ലേ ഈ എക്സും എക്സ് വൺ എക്സ് ടു അപ്പോൾ ഇത് എത്ര എക്സ് ഉണ്ട് രണ്ട് എക്സ് അല്ലേ രണ്ട് x plus one plus one ഇവിടെ ഒരു പ്ലസ് വൺ ആണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്ലസ് വൺ എന്നിട്ട് ഇനി മുകളിലുള്ള സംഖ്യ കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ എത്ര എക്സ് ഉണ്ട് രണ്ട് എക്സ് പ്ലസ് രണ്ട് എക്സ് എത്രയാണ് നാല് എക്സ് ഇനി മൈനസ് വണ്ണും പ്ലസ് വണ്ണും നമുക്കിവിടെ എഴുതേണ്ടില്ല കാരണം മൈനസ് വണ്ണും പ്ലസ് വണ്ണും വെട്ടിപ്പോവുകയാണ് ചെയ്യുന്നത് അല്ലേ മൈനസ് വണ്ണാക്കാനും പറ്റില്ല പ്ലസ് വണ്ണാക്കാനും പറ്റില്ല അതുകൊണ്ട് രണ്ടും അവിടെ വെട്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നാല് എക്സ് വന്നത് കണ്ടോ ഇതാണ് ബീജഗണിത രീതിയിൽ നമ്മൾ പറയേണ്ട ഒരു ഇതുപോലെ തന്നെയാണ് നമുക്ക് മൂന്നിൻ്റെ ഗുണിതങ്ങളും ഇതേ മെത്തേഡിൽ ചെയ്യാം അതായത് ഈ നടുക്കുള്ള സംഖ്യയുടെ നാല് മടങ്ങ് തന്നെയായിരിക്കും മുകളിലുള്ള സംഖ്യയായിട്ട് വരുന്നത് അത് മൂന്നിൻ്റെ ഗുണിതത്തിലും കറക്റ്റാണ് ഈ ഒരു ഫോം കറക്റ്റായിരിക്കും നമുക്കൊന്ന് നോക്കാം ഒരു മൂന്ന് മൂന്ന് ഇരുമൂന്ന് ആറ് മുമ്മൂന്ന് ഒൻപത് ഇനി നോക്കിക്കേ ആറും മൂന്നും എത്രയാണ് ഒൻപത് ആറും ഒൻപതും എത്രയാണ് പതിനഞ്ച് അപ്പം നമുക്ക് ഇവിടെ നോക്കിയില്ല ആറിൻ്റെ നാലിരട്ടി അതായത് ആറ് നാല് ഇരുപത്തി നാലാണ് ഇവിടുത്തെ ആൻസർ വരുന്നത് അപ്പം നോക്കിക്കേ ഒൻപതും അഞ്ചും പതിനാല് നാലും ഒന്ന് ശിഷ്ടം ഒന്നും ഒന്നും രണ്ട് കണ്ടോ ഇരുപത്തിനാല് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഒരു കണക്ക് കൂടി ഒന്ന് ചെയ്ത് നോക്കാം മൂന്നിൻ്റെ എൻജോടിയിലുള്ള ഒരു മൂന്ന് മൂന്ന് ഇരുപത്തിനാറ് മുമ്മൂന്ന് ഒമ്പത് നാമൂന്ന് പന്ത്രണ്ട് ഐ മൂന്ന് പതിനഞ്ച് ആറ് മൂന്ന് പതിനെട്ട് എന്ന നമ്പറാണ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ പതിനഞ്ചിൻ്റെ നാല് മടങ്ങായിരിക്കും ഈ മുകളിൽ വരുന്നത് അപ്പോൾ പതിനഞ്ചിൻ്റെ നാല് മടങ്ങ് എത്രയാണ് ഐ നാല് ഇരുപത് പൂജ്യം രണ്ട് ശിഷ്ടം ഒരു നാല് നാല് നാലും രണ്ടും ആറ് അറുപത് ആണ് ഇവിടെ വരുന്ന സംഖ്യ ഇനി അത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം അഞ്ചും രണ്ടും ഏഴ് ഒന്നും ഒന്നും രണ്ട് ഇരുപത്തേഴ് ഇനി ഇവിടെ നോക്കിക്കേ അഞ്ചും എട്ടും പതിമൂന്ന് മൂന്ന് ഒന്ന് ശിഷ്ടം ഒന്നും ഒന്നും രണ്ട് രണ്ടും ഒന്നും മൂന്ന് ഇനി നോക്കിക്കേ ഏഴ് മൂന്നും പത്ത് ഒന്ന് ശിഷ്ടം രണ്ട് മൂന്നും അഞ്ചും ഒന്നും ആറ് കറക്റ്റ് തന്നെയല്ലേ അപ്പോൾ മൂന്നിൻ്റെ ഗുണിതത്തിലും ഇതേ ഒരു ടെക്നിക്ക് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഏതെല്ലാം സംഖ്യകളാണ് ഏതെല്ലാം സംഖ്യകളാണ് തുടർച്ചയായ ഒറ്റ സംഖ്യകളിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം ഈ തുടർച്ചയായ ഇരട്ട സംഖ്യകളിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാം തുടർച്ചയായ മൂന്നിൻ്റെ ഗുണിതത്തിലും ഇതേ മെത്തേഡ് അതായത് നടുക്കുള്ള ഈ സംഖ്യയുടെ നാലിരട്ടിയായിരിക്കും മുകളിലുള്ള ഈ ഒരു നമ്പർ എന്നുള്ള ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഈ പാഠഭാഗത്തിലെ കൂടുതൽ രസകരമായ ഭാഗത്തിലേക്ക് പോകാം